നമസ്കാരം നമ്മൾ കൊഡീസിയയിൽ വെച്ച് നടക്കുന്ന അഗ്രി ഇൻഡെക്സ് ടു തൗസൻഡ് നയൻറ്റീനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കുറച്ച് വീടറുകൾ അതായത് നമ്മുടെ കള കളയാനും മണ്ണ് ഇളക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ ടില്ലറിൻ്റെ രൂപത്തിലുള്ള മെഷീനറീസ് ഒക്കെ കുറേ എണ്ണം ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പല പവറിലുള്ളതും പല റേറ്റിലുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറുത് മുതൽ വലുത് വരെ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പുകളിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഒരു വിടുത്ത് വരുന്നത് അതായത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിലാണ് ഇതിൻ്റെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റർ വരുന്നത് ഒരു നമ്മുടെ കാട് വെട്ട് മെഷീനിൻ്റെ സെയിം എഞ്ചിനാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അതായത് പെട്രോളാണ് ട്യൂട്ടി ഓയിൽ മിക്സ് ചെയ്യേണ്ട ടു സ്ട്രോക്ക് എഞ്ചിനാണ് അപ്പോൾ ഈ കാണുന്ന മെഷീൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇരുപതിനായിരം മുതൽ ആറായിരം രൂപ വരെയാണ് നമ്മൾ കിസാൻ ക്രാഫ്റ്റിൻ്റെ ഫൈവ് എച്ച് പി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് അറുപത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് പ്രൈസിലൊക്കെ വേരിയേഷൻ വരാം അപ്പോൾ അതിനെ അപേക്ഷിച്ച് ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പുല്ലിൻ്റെ ഇട കളയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് മൾബറിയുടെ ഇട കളയ്ക്കാനോ അല്ലെങ്കിൽ ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ മെഷീനറീസ് ഒക്കെ വളരെ ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ബീം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നതാണ്